ലിനക്സ് File Attributes എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇതിനായി Example 1 Example 2 Example 3 Example 4 Example 5 test എന്നീ ഒഴിഞ്ഞ ഫയലുകൾ സൃഷ്ടിക്കുവാൻ അറിഞ്ഞിരിക്കണം Test അണ്ടർസ്കോർ ചോൺ 1 തുടങ്ങിയ ഒഴിഞ്ഞ ഡയറക്ടറീസും സൃഷ്ടിക്കുക ഒരു കമ്പ്യൂട്ടർ ഫയലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത് വിശദീകരിക്കുന്ന ഒരു മെറ്റഡാറ്റയാണ് ഫയൽ ആട്രിബ്യൂട്ട് ഫയൽ ആട്രിബ്യൂട്ട് ഒരു ഫയലിന്റെ പ്രത്യേകതകളായ owner file type access permissions മുതലായവ ഉൾക്കൊള്ളുന്നു chown കമാൻഡ് ഒരു ഫയലിന്റെ അല്ലെങ്കിൽ ഡയറക്ടറിയുടെ ownershipൽ മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്നു. ഇത് ഒരു അഡ്മിൻ കമാൻഡ് ആണ്. അതായത് റൂട്ട് userന് മാത്രമേ ഒരു ഫയലിന്റെ അല്ലെങ്കിൽ ഡയറക്ടറിയുടെ ownerനെ മാറ്റാൻ കഴിയുകയുള്ളൂ. ചോwn കമാൻഡിന്റെ ഘടന ചോൺ സ്പേസ് options സ്പേസ് ownernameഉം സ്പേസ് filename അല്ലെങ്കിൽ directoryനാമെ ചോൺ കമാൻഡിനോടൊപ്പം താഴെ പറയുന്ന ഓപ്ഷനുകൾ നൽകാം r നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഡയറക്ടറിയിലെ subdirectoriesൽ ഉള്ള ഫയൽസിന്റെ പെർമിഷൻ മാറ്റുന്നതിന് c ഓരോ ഫയലിന്റെയും പെർമിഷൻ മാറ്റുന്നതിന് f എറർ മെസേജസ് കാണിക്കുന്നതിൽ നിന്നും chownനെ തടയുന്നതിന് ഇപ്പോൾ ചില ഉദാഹരണങ്ങൾ നോക്കാം ടെർമിനലിലേക്ക് പോകുക ഇപ്പോൾ നമ്മൾ ഒഴിഞ്ഞ ഫയലുകളും ഫോൾഡറുകളും സൃഷ്ടിച്ച ഡയറക്ടറിയിലേക്ക് പോകാം അതിനായി CD space desktop slash file attribute എന്നിട്ട് എന്റർ കൊടുക്കുക ഇപ്പോൾ കമാൻഡ് ടൈപ്പ് ചെയ്യാം LS space l space test chown enter കൊടുക്കുക ഇവിടെ നമുക്ക് ടെസ്റ്റ്ചൌൺ ഫയലിന്റെ ഓണർ ഷാഹിദ് ആണെന്ന് കാണാം. ഫയലിന്റെ ഓണറിനെ മാറ്റുന്നതിനായി ടൈപ്പ് ചെയ്യുക sudo space chown space Anusha space test chown എന്നിട്ട് എന്റർ പ്രസ് ചെയ്യുക. sudo പാസ്വേർഡ് നൽകിയിട്ട് വീണ്ടും എന്റർ കൊടുക്കുക ടൈപ്പ് ചെയ്യുക LS space l space t e s t c h o w n enter കൊടുക്കുക ഇപ്പോൾ പുതിയ ഓണർ അനുഷയാണെന്ന് കാണാം ഇപ്പോൾ ഒരു ഡയറക്ടറിയുടെ ഓണറിനെ എങ്ങനെ മാറ്റുമെന്ന് നോക്കാം കമാൻഡ് ടൈപ്പ് ചെയ്യുക എൽഎസ് l എന്റർ പ്രസ് ചെയ്യുക ഇവിടെ test chown ഡയറക്ടറിയുടെ ഓണർ ഷാഹിദ് ആണെന്ന് കാണാം ഡയറക്ടറിയുടെ ownerനെ മാറ്റുന്നതിനായി ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക sudo space chown space minus capital R space a n u s h space test chown അതായത് ഡയറക്ടറിയുടെ പേര് എന്റർ കൊടുക്കുക ആവശ്യമെങ്കിൽ സ്യൂഡോ പാസ്വേർഡ് കൊടുത്ത് വീണ്ടും എന്റർ പ്രസ് ചെയ്യുക കൺട്രോൾ L പ്രസ് ചെയ്ത് സ്ക്രീൻ ക്ലിയർ ചെയ്യാം എന്നിട്ട് ടൈപ്പ് ചെയ്യുക LS space minus l enter കൊടുക്കുക ഇപ്പോൾ നമുക്ക് ഡയറക്ടറിയുടെ പുതിയ ഓണർ അനുഷയാണെന്ന് കാണാം ഒന്നോ അതിലധികമോ ഫയലുകളുടെ ആക്സസ് മോഡ് അല്ലെങ്കിൽ പെർമിഷൻസ് മാറ്റുന്നതിനായി ച്മോഡ് കമാൻഡ് ഉപയോഗിക്കുന്നു chmod കമാൻഡിന്റെ ഘടന chmod space options space mode space filename chmod കമാൻഡിനോടൊപ്പം നൽകുന്ന ഓപ്ഷനുകൾ ഇവയാണ് c മാറ്റം വരുത്തിയ ഫയലുകളുടെ പ്രിന്റ് ഇൻഫർമേഷൻ f chmodന് മാറ്റാൻ കഴിയില്ലെന്ന് ഫയലുകളുടെ യൂസറിനെ കാണിക്കാതിരിക്കാൻ വിവിധ തരം ആക്സസ് അല്ലെങ്കിൽ പെർമിഷൻസ് ഇവയാണ് R read W write X execute S set user അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇഡ് മറ്റൊരു രീതിയിൽ പെർമിഷൻസ് സൂചിപ്പിക്കുന്നതിനായി ഒരു മൂന്നക്ക ഓക്ടൽ നമ്പർ ഉപയോഗിക്കാം ആദ്യ അക്കം ഓണർ പെർമിഷൻ സൂചിപ്പിക്കുന്നു രണ്ടാമത്തേത് ഗ്രൂപ്പ് പെർമിഷൻ മൂന്നാമത്തേത് മറ്റുള്ളവരുടെ പെർമിഷൻ പെർമിഷൻസ് കണക്കാക്കുന്നതിനായി ഈ ഒക്ടൽ മൂല്യങ്ങൾ സങ്കലനം ചെയ്യുന്നു. 4 റീഡ് 2 റൈറ്റ് 1 എക്സിക്യൂട്ട് ഇപ്പോൾ chmodന്റെ ചില ഉദാഹരണങ്ങൾ നോക്കാം. ടെർമിനലിലേക്ക് പോയി 1 ഫയലിന് execute by യൂസർ പെർമിഷൻ നൽകുന്നതിനുള്ള കമാൻഡ് എന്റർ ചെയ്യുക. അതിനു മുൻപ് കൺട്രോൾ എൽ പ്രസ് ചെയ്ത് സ്ക്രീൻ വൃത്തിയാക്കുന്നു. ടൈപ്പ് ചെയ്യുക chmod space u plus x space example 1 enter press ചെയ്യുക. വരുത്തിയ മാറ്റങ്ങൾ കാണുന്നതിനായി ls space minus l space example 1 ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് എക്സാംപിൾ1 ഫയലിന് ഓണർക്കായി read or write or execute പെർമിഷനും ഗ്രൂപ്പിനായി റീഡ് ഓർ എക്സിക്യൂട്ട് പെർമിഷനും മറ്റുള്ളവർക്കായി എക്സിക്യൂട്ട് ഓൺലി പെർമിഷനും നൽകുന്നത് കാണാം കമാൻഡ് ടൈപ്പ് ചെയ്യുക chmod space 751 space example one enter type ചെയ്യുക LS space l space example one enter മുകളിലത്തെ കമാൻഡ് എക്സാംപിൾ1 ഫയലിന് ഓണർക്കായി read or write or execute permissionഉം ഗ്രൂപ്പിനായി റീഡ് ഓർ എക്സിക്യൂട്ട് permissionഉം മറ്റുള്ളവർക്കായി എക്സിക്യൂട്ട് ഓൺലി permissionഉം നൽകിയതായി കാണാം എക്സാംപിൾ1 ഫയലിന് എല്ലാവർക്കും റീഡ് ഓൺലി പെർമിഷൻ നൽകുന്നതിനായി ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക chmod space equal to r space example1 enter കൊടുക്കുക ഇപ്പോൾ ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക ls space l space example1 enter ഇവിടെ എക്സാംപിൾ1 ഫയലിന് എല്ലാവർക്കും റീഡ് ഓൺലി പെർമിഷൻ നൽകിയതായി കാണാം എല്ലാവർക്കും റീഡ് ആൻഡ് എക്സിക്യൂട്ട് ആക്സസും ഓണറിന് റൈറ്റ് ആക്സസും നൽകിക്കൊണ്ട് ഡയറക്ടറി 1 ഡയറക്ടറി പെർമിഷൻ റിക്കർസീവ്ലി ആയി മാറ്റുന്നതിന് വേണ്ടി ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക chmod space minus capital R space 755 space directory one enter മാറ്റങ്ങൾ കാണുന്നതിനായി എൽഎസ് സ്പേസ് l ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക എക്സാംപിൾ2 ഫയലിന് യൂസർ എക്സിക്യൂട്ട് പെർമിഷൻ നൽകുന്നതിനായി ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക chmod space ux space example two enter command type ചെയ്യുക LS space l space 2 enter. ഇവിടെ example2ന് യൂസർ എക്സിക്യൂട്ട് പെർമിഷൻ നൽകിയതായി കാണാം. 3 ഫയലിൽ ഗ്രൂപ്പിനായി റൈറ്റ് പെർമിഷൻസ് ചേർക്കുന്നതിനായി ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക. chmod space g plus w space example3 enter. ടൈപ്പ് ചെയ്യുക ls space minus l space example 3 enter. ഇവിടെ ഗ്രൂപ്പിന് റൈറ്റ് പെർമിഷൻ ചേർക്കപ്പെട്ടതായി കാണാം എല്ലാവർക്കും റൈറ്റ് പെർമിഷൻസ് നീക്കം ചെയ്യുന്നതിനായി ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക chmod space a w space example three enter type ചെയ്യുക LS space l space example three enter ഇവിടെ നമുക്ക് എല്ലാവരിൽ നിന്നും റൈറ്റ് പെർമിഷൻ നീക്കം ചെയ്യപ്പെട്ടതായി കാണാം ഒന്നോ അതിലധികമോ ഫയലുകളുടെ ഗ്രൂപ്പിനെ ഒരു പുതിയ ഗ്രൂപ്പിലേക്ക് മാറ്റുന്നതിന് ചിഗിആർപി കമാൻഡ് ഉപയോഗിക്കുന്നു പുതിയ ഗ്രൂപ്പ് എന്നത് etcgroupൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഐഡി നമ്പർ അല്ലെങ്കിൽ ഗ്രൂപ്പ് നെയിം ആയിരിക്കും ഒരു ഫയലിന്റെ ഓണറിനോ അല്ലെങ്കിൽ ഒരു പ്രിവിലേജ്ഡ് യൂസറിനോ മാത്രമേ ഗ്രൂപ്പ് മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ chgrp കമാൻഡിന്റെ ഘടന chgrp space options space new group space files ടെർമിനലിലേക്ക് പോയി chgrp കമാൻഡിന്റെ ചില ഉദാഹരണങ്ങൾ നോക്കാം കമാൻഡ് ടൈപ്പ് ചെയ്യുക ls space -l space example four enter ഇവിടെ ഗ്രൂപ്പ് പെർമിഷൻ യൂസർ ഷാഹിദിന് ആണെന്ന് കാണാം ഗ്രൂപ്പ് പെർമിഷൻ മാറ്റുന്നതിനായി ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക sudo space chgrp space rohit space example4 enter കൊടുക്കുക ആവശ്യമെങ്കിൽ sudo പാസ്വേർഡ് നൽകുക ഇപ്പോൾ കമാൻഡ് ടൈപ്പ് ചെയ്യാം ls space -l space example4 enter ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ഷാഹിദിൽ നിന്ന് രോഹിത്തിലേക്ക് മാറിയതായി കാണാം ഡിവൈസിന് അസൈൻ ചെയ്തിട്ടുള്ള ഒരു യുണീക്ക് ഇന്റിജർ ആണ് ഇനോട് നംബർ ഒരു ഫയൽ അല്ലെങ്കിൽ ഡയറക്ടറിയെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ഇനോട് സ്റ്റോർ ചെയ്യുന്നു എല്ലാ ഫയലുകളും inodesലേക്കുള്ള ഹാർഡ് ലിങ്ക്സ് ആണ് ഒരു പ്രോഗ്രാം ഒരു ഫയലിനെ അതിന്റെ പേര് ഉപയോഗിച്ച് റെഫർ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സിസ്റ്റം ബന്ധപ്പെട്ട ഇനോട് തിരയുന്നതിനായിട്ടാണ് ആ ഫയൽ നെയിം ഉപയോഗിക്കുന്നത് ഒരു ഫയലിന്റെ ഇനോട് നമ്പർ കാണുന്നതിനായി എൽഎസ് സ്പേസ് i കമാൻഡ് ഉപയോഗിക്കാം കമാൻഡ് ടൈപ്പ് ചെയ്യുക LS space minus i space example five Enter. ഫയലിന് മുൻപ് എഴുതപ്പെട്ടിട്ടുള്ള അക്കമാണ് ഫയലിന്റെ inode നമ്പർ. ഒരു സമയത്ത് inodes കൃത്യമായി ഒരു ഡയറക്ടറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒറ്റ inodeമായി ഒന്നിലധികം ഡയറക്ടറീസ് ബന്ധിപ്പിക്കുന്നതിനായി ഹാർഡ് ലിങ്ക്സ് ഉപയോഗിക്കുന്നു. ഈ ലിങ്ക് ഉണ്ടാക്കുന്നതിനുള്ള കമാൻഡ് ആണ് ln. ഹാർഡ് ലിങ്ക് സൃഷ്ടിക്കുന്നതിനുള്ള ln കമാൻഡിന്റെ ഘടന ln space source space link ഇവിടെ സോർസ് നിലവിലുള്ള ഫയലും ലിങ്ക് സൃഷ്ടിക്കേണ്ട ഫയലുമാണ് ഇപ്പോൾ ഹാർഡ് linksന് ചില ഉദാഹരണങ്ങൾ നോക്കാം സ്ക്രീൻ വീണ്ടും വൃത്തിയാക്കട്ടെ കമാൻഡ് ടൈപ്പ് ചെയ്യുക ln space example one space example LN enter press ചെയ്യുക രണ്ട് ഫയലുകളുടെയും ഇനോട് നമ്പർ കാണിക്കുന്നതിനായി ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക ls space minus i space example one space example ln enter ഇവിടെ രണ്ട് ഫയലുകളുടെയും ഇനോട് നമ്പർ ഒന്നുതന്നെയാണെന്ന് കാണാം എക്സാംപിൾ1 ഫയലിന്റെ ഹാർഡ് ലിങ്ക് ആണ് ഫയൽ എക്സാംപ്ലെൽൻ മറ്റൊരു ഫയൽ അല്ലെങ്കിൽ ഡയറക്ടറിയുടെ റഫറൻസ് അബ്സല്യൂട്ട് അല്ലെങ്കിൽ റിലേറ്റീവ് പാത്തിന്റെ രൂപത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക ഫയൽ ടൈപ്പ് ആണ് സോഫ്റ്റ് ലിങ്ക് അല്ലെങ്കിൽ സിംബോളിക് ലിങ്ക്. സോഫ്റ്റ് ലിങ്ക്സ് സൃഷ്ടിക്കുന്നതിനുള്ള എൽഎൻ കമാൻഡിന്റെ ഘടന LN space minus s space target filename space symbolic filename ഇപ്പോൾ സോഫ്റ്റ് ലിങ്കിന് ചില ഉദാഹരണങ്ങൾ നോക്കാം സോഫ്റ്റ് ലിങ്ക് സൃഷ്ടിക്കുന്നതിനായി ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക ln space s space example1 space example soft enter press ചെയ്യുക ഇപ്പോൾ രണ്ട് ഫയലുകളുടെ ലിസ്റ്റും ഐനോഡ് നമ്പറും കാണിക്കുന്നതിനായി ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക ls space li space example1 space example soft enter പ്രസ് ചെയ്യുക ഇവിടെ രണ്ട് ഫയലുകളുടെയും ഐനോഡ് നമ്പർ വ്യത്യസ്തമാണെന്നും എക്സാമ്പിൾ സോഫ്റ്റ് example1ന്റെ സോഫ്റ്റ് ലിങ്ക് ആണെന്നും കാണാം ഇവിടെ പഠിച്ചത് ഒരു ഫയലിന്റെ പെർമിഷൻ ഓണർഷിപ്പ് ഗ്രൂപ്പ് എന്നിവ മാറ്റുന്നത് പോലുള്ള ലിനക്സ് ഫയൽ അട്രിബ്യൂട്ട്സ് ഒരു ഫയലിന്റെ inode സോഫ്റ്റ് ആൻഡ് ഹാർഡ് ലിങ്കുകൾ ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു spoken tutorial project talk to a teacher പ്രൊജക്റ്റിന്റെ ഭാഗമാണ് ഇതിനെ പിന്താങ്ങുന്നത് national mission on education through ICT MHRD government of India ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ് ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐഐടി ബോംബെ നന്ദി